السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي عن سهل بن معاذ ബിൻ മുആദിൻ قال قال النبي صلى الله عليه وسلم من قعد في مصلاه حين ينصرف من صلاة الصبح حتى يصبح ركعتين الضحى ركعتي الضحى لا يقول إل- لا يقول الأخير غفر له خطاياه وإن كانت أكثر من زبد البحر ബഹുമാന്യരായ ഐ പി എഫ് ദൗറയിൽ എല്ലാ ഞായറാഴ്ചകളിലും വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരന്മാരെ സഹോദരിമാരെ മറ്റൊരു പ്രഭാത സമയത്തുകൂടെ പ്രഭാതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും വിശദീകരിക്കാനും നാം ഒരുമിച്ച് കൂടുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ സഹലുബിന് മുആദ് അൻഹു ധരിക്കുന്ന ഹദീസ് മങ്കാദഫി മുസല്ലാഹു ആരെങ്കിലും സുബിഹി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അവൻ്റെ മുസല്ലയിൽ ഇരിക്കുകയാണ് ഇരുന്നാൽ ഹത്തായുസബിഹ റക്കാത്തയിൽ ലുഹ ലുഹായുടെ രണ്ട് റക്കാത്ത് നിസ്കരിക്കുന്ന സമയം വരെ സൂര്യോദയം കഴിഞ്ഞും ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ആണ് ലുഹായുടെ സമയം ആരംഭിക്കുക അതുവരെ ആരെങ്കിലും അവൻ്റെ മുസല്ലയിൽ ലായക്കൂലുല്ല ഹൈറ ദുന്യവിയായ കാര്യങ്ങളൊന്നും പറയാതെ ഇരിക്കുന്നുവെങ്കിൽ ഒഫിറ ലഹു ഹത്തായാഹു അവൻ്റെ പാപങ്ങൾ അവനിക്ക് പൊറുപ്പിക്കപ്പെടും വൈകാനത്ത് അക്സറമിൻ സുബുദിർ ബഹരി സമുദ്രത്തിൻ്റെ നുരയേക്കാളും അധികരിച്ച അത്രമാത്രം പാപങ്ങൾ ചെറുദോഷങ്ങൾ അവൻ ചെയ്തവനാണെങ്കിലും അവൻ്റെ പാപങ്ങൾ അത് കാരണം പൊറുക്കപ്പെടുമെന്ന് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞു വന്നതെല്ലാം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നിസ്കാരശേഷം ആ നിസ്കരിച്ച മുസല്ലയിൽ തന്നെ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥനയിലും ദിക്കറുകളിലും അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണത്തിലും അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ നാം പറഞ്ഞു വന്നത് പ്രഭാത സമയം സുബിഹിക്ക് ശേഷം സൂര്യോദയം വരെ വരുന്ന സമയത്ത് നാം എന്തു ചെയ്യണമെന്ന് ഇമാം ഗുസാലി റഹമത്തുല്ലായി അലഹി പറഞ്ഞതിൻ്റെ നാല് കാര്യങ്ങളിൽ ആ സമയത്ത് നാം പതിവാക്കേണ്ട ചില ദിക്കറുകളുടെയും പ്രാർത്ഥനകളുടെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് വിറുദുൽ ലത്തീഫിലെ എട്ട് ദിക്കുറുകൾ നമ്മൾ പറയുകയുണ്ടായി പ്രഭാതത്തിൽ പതിവാക്കേണ്ട ദിക്കുറുകൾ പ്രഭാതത്തിൽ പതിവാക്കാൻ തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളും മഹാന്മാരും പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നാം വളരെ സുരക്ഷാബോധമുള്ള ആളുകളാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പ്രത്യേകിച്ച് വളരെ കൂടുതൽ സുരക്ഷാബോധമുള്ള ആളുകളാണ് നമ്മുടെ സമ്പത്തിനോ നമ്മുടെ ജീവനോ നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ കുടുംബത്തിനോ നാമുമായി ബന്ധപ്പെട്ട ഭൗതികമായ കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും നാം പോകാറുണ്ട് നമ്മൾ വീടുകൾ വീടുകൾക്ക് നമ്മുടെ ഭവനങ്ങൾക്ക് മതിൽ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകളെങ്കിലും പാറാവുകാരൻ നിശ്ചയിക്കുന്നതും ചില നാൽക്കാലികളെ സംരക്ഷണത്തിന് വേണ്ടി വീടിൻ്റെ വീട്ടിൽ പോറ്റുന്നതുമൊക്കെ നാം കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണ് അതെല്ലാം നാം ചെയ്യേണ്ടതും നിർവഹിക്കേണ്ടതുമാണ് ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി വിവിധ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അവലംബങ്ങൾ അല്ലെങ്കിൽ ഈ സംരംഭങ്ങളെല്ലാം തീർച്ചയായും നഷ്ടപ്പെടുന്നിടത്ത് നമുക്ക് രക്ഷക്കുണ്ടാവുക ആത്മീയമായ കാവലുകളാണ് ആത്മീയമായ സുരക്ഷകളാണ് ചിലപ്പോൾ ഭൗതികമായ സുരക്ഷകൾ ഒരുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകാൻ അള്ളാഹു ഉം വിശുദ്ധ തിരുനബി സല്ലല്ലാഹു അലൈ വസ്ല്ലം തങ്ങളും ധാരാളം വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രാർത്ഥനയും ദിക്കർ എന്ന് പറയുന്നത് തീർച്ചയായും ഭൗതികമായ സംരക്ഷണ സംരക്ഷണത്തിന് നാം പ്രാധാന്യം കൊടുക്കുമ്പോഴും അനിവാര്യമായും നാം പരിഗണിക്കേണ്ട വളരെ നിർബന്ധമായ കാര്യമാണ് എന്ത് ഈ ആത്മീയമായ സുരക്ഷാ വഴികൾ അതിനുള്ള മാർഗങ്ങളാണ് പ്രഭാതത്തിലുള്ള ഓരോ ദിക്കറുകളെക്കുറിച്ചും നമ്മ നാം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് നാം പറഞ്ഞു വിറുദുൽ ലത്തീഫിലെ ഒന്നാമത്തെ ദിക്കർ സൂറത്തുൽ ആണ് രണ്ടാമത്തത് സൂറത്തുൽ ഫലക്കാണ് മൂന്നാമത്തത് സൂറത്തുൻ നാസാണ് നാലാമത്തത് റബ്ബി ഔദ് ബിക്കമിന മിന മസാത്തി ഷയാത്തീനി വൗദ് ബിക്ക റബ്ബി അയ്യ ഹലൂറൂൻ എന്നുള്ള സൂറത്തുൽ വിശുദ്ധ ഖുർആാനിലെ ആ അധ്യ ആയത്താണ് അതിന് പിന്നെ ലൗ അൻസൽ അഫാസിബ്തും മന്നമാ ഹലക്കനാക്കും അബസൻ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആാനിലെ വചനമാണ് അടുത്ത ദിക്കർ ഔദുബില്ലായി സമീൽ അലിമിന ഷെയ്ത്വാനു റജീം ലൗ അൻസൽന ഹാദൽ ഖുർആൻ അല ജബലിൽ ലറഅയ്തുഹു ഹാഷിഅം മുത്തസദ്ദിഅം മിൻ ഖശിയത്തില്ല സൂറത്തുൽ ഹഷറിൽ അവസാനത്തെ മൂന്ന് ആയത്തുകളുടെ പ്രാധാന്യവും നാം പറഞ്ഞു ഒമ്പതാമതായി വിറുദുൽ ലത്തീഫിൻ്റെ സമാഹാരത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ദിക്കർ സൂറത്തു സോഫാത്തിലെ മൂന്ന് ആയത്തുകളാണ് സലാമുൻ അലാ നൂഹിം ഫിൽ ആലമീൻ ഇന്ന കദാലിക നജിസിൽ മുഹ്സിനീൻ ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ സലാമുൻ അല നൂഹിം ഫിൽ ആലമീൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ സലാമത്ത് രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്നാണ് രക്ഷയുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ മാന അതിൻ്റെ സാരം നൂഹ് നബി അലൈഹി സ്വലാമിലെ സലാമുന്നൂഹിൻ നജിസിൽ മുഹ്സിനീൻ നിശ്ചയമായും നാം ഇപ്രകാരം ഇഖ്ലാസോടുകൂടെ മുഹ്സിനായി അള്ളാഹുവിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിച്ച മഹാന്മാർക്കൊക്കെ പ്രതിഫലം കൊടുക്കാറുണ്ട് ഇന്നഹൂമിൻ ഇബാദിനൽ മുഅ്മിനീൻ നിശ്ചയമായും മഹാനായ നൂഹു നബി അലിസ്സലാം അള്ളാഹുവിനെ അടിയുറച്ച് വിശ്വസിച്ച നമ്മുടെ അടിമകളിൽപ്പെട്ടവനാണ് എന്നാണ് ഈ വിശുദ്ധ വചനങ്ങളുടെ സാരം ഈ ആയത്ത് വിറുദുൽ ലത്തീഫിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഒമ്പതാമത്തെ ദിക്കറായിക്കൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം ഈ ആയത്ത് ചർച്ച ചെയ്യുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇമാം ഫഹറുദ്ദീൻ റാസി റഹമത്തുല്ലായി അലഹിയും ഇമാം കുർത്തുബിയും അതുപോലെ ഇസ്മായിൽ ഹക്കി റഹിമുഹുള്ള അടക്കമുള്ള മഹാന്മാരായ വ്യാഖ്യാതാക്കളെല്ലാം ഇതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നാം പലപ്പോഴും പേടിക്കുന്ന ഒന്നാണ് ഹിംസ്ര ജന്തുക്കളായ പ്രത്യേകിച്ച് വിഷം ബാധിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ബാധക്ക് കാരണമാകുന്ന ധാരാളം ചെറുതും വലുതുമായ ജന്തുക്കളുണ്ട് അതിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കാൻ നല്ല ഒരു പരിഹാരമാർഗമാണ് രാവിലെയും വൈകുന്നേരവും ഈ ആയത്തുകൾ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ട് നാം കടന്നു പോകുന്നത് വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഒരു ചുറ്റുപാടിലൂടെയാണ് പ്രളയം ഒരു ഭാഗത്ത് മറു മറ്റൊരു ഭാഗത്ത് കോവിഡ് നയൻറ്റീൻ എന്ന അതിഭയാനകമായ മഹാമാരിയുടെ ദുരന്തമുഖത്ത് അതിനിടയിലാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്ത വാർത്ത കേൾക്കുകയും ധാരാളം കുടുംബത്തിന് അത്താണികൾ നഷ്ടപ്പെടുകയും ധാരാളം മക്കൾ അനാഥകളാകുകയും ചെയ്ത അതിദാരുണയായ സംഭവമൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളത് പക്ഷെ നൂഹ് നബി അലിഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഈ വിശുദ്ധ ഖുർആാനിലെ വചനത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ പ്രളയം നമ്മുടെ മുന്നിലേക്ക് സ്വാഭാവികമായും കടന്നു വരും ഈ ഇരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുടെ ആയുസ് കാലത്തിനിടയിൽ ഒരുപക്ഷേ നാം ചരിത്രത്തിൽ പറഞ്ഞു കേട്ട പ്രളയങ്ങൾക്ക് സമാനമല്ലെങ്കിലും നാം ചരിത്രത്തിൽ പറഞ്ഞു കേട്ട പ്രളയങ്ങളൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് അല്ലെങ്കിൽ രണ്ട് വർഷക്കാലത്തെ അനുഭവം നമുക്ക് വലിയ പാഠമാണ് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ പ്രളയമുണ്ട് അത് നൂഹ് നബി അലിഗസ്സലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയമാണ് ആ പ്രളയം ഭൂമി മുഴുക്കെ ജലപ്രളയത്തിൽ മുങ്ങിയ ഒരു സമയമാണ് വിശുദ്ധ കാബയടക്കമുള്ള എല്ലാം അല്ലെ മക്കയടക്കം ആ വിശുദ്ധമായ ഭൂമി വരെ വെള്ളത്തിൽ മുങ്ങിയ ഒരു സമയം പക്ഷെ ആ സമയം നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ പ്രളയത്തിൻ്റെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ഭൂമി മുഴുക്കെ വെള്ളത്തിൽ മുങ്ങിയ ഒരു ചരിത്രം കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഒരു യഥാർത്ഥ ചരിത്രമാണോ എന്ന് നമുക്കൊക്കെ ചില ആളുകളെങ്കിലും ഈമാൻ കുറഞ്ഞ ആളുകളെങ്കിലും പലപ്പോഴും സംശയിക്കാറുണ്ട് വിശുദ്ധ ഖുർആൻ അത് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം ഇസ്ലാമിക ദൈവത്വമായി കടന്നു വന്ന നൂഹ്നബി അലിഖിസ്സലാം തൻ്റെ ജനതയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന അതിദാരുണയായ വളരെ മോശമായ പ്രതികരണത്തിൽ മനംമടുത്ത് അവസാനം അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കൈ ഉയർത്തേണ്ടി വന്നു ഈ പ്രളയത്തിൻ്റെ ചരിത്രം ഹൃസ്വമായി ഞാനിവിടെ പറയുകയാണ് അവസരോചിതമായി പങ്കുവെക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹൂദടക്കമുള്ള ധാരാളം സ്ഥലങ്ങളിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട് കാരണം ആ പ്രളയം നടക്കുന്നത് പുഴകളും കടലുകളും ഒന്നും ഭൂമിയിൽ സംവിധാനിക്കാത്തൊരു കാലത്താണെന്നാണ് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു നിലക്ക് അങ്ങനെയും വായിക്കാം നമ്മുടെ സമൂഹത്തിൽ ഈ ഭൂമിയിൽ കാണുന്ന കടലുകളും പുഴകളും ഒക്കെ രൂപപ്പെട്ടത് ഈ പ്രളയത്തിന് ശേഷമാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഏതായിരുന്നാലും നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ ജനതയുടെ മുന്നിൽ വലിയൊരു കപ്പൽ ലോകത്ത് ആദ്യമായി കപ്പൽ നിർമ്മാണം നടത്തുന്നത് നൂഹ് നബി അലിഹിസ്സലാം കപ്പൽ നിർമ്മിക്കുകയാണ് നാൽപ്പത് വർഷമാണ് ആ കപ്പൽ നിർമ്മാണത്തിനായത് പല അഭിപ്രായങ്ങളുണ്ട് ആയിരത്തി ഇരുന്നൂറ് മുഴമാണ് അതിൻ്റെ നീളം അങ്ങനെ മൂന്ന് തട്ടുകളായി നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ ഒരു ജല ജല ജലത്തിൽ അല്ലെങ്കിൽ സർവ തോണികൾക്കും കപ്പലുകൾക്കൊക്കെ റോൾ മോഡലായ ആ നിർമ്മാണം നടക്കുന്ന സമയത്ത് തൻ്റെ നാട്ടുകാരും ജനങ്ങളും നൂഹ്നബി അലിഹിസ്സലാമിനെ പരിഹസിച്ചു നൂഹ്നബി അലിഹിസ്സലാം ഇങ്ങനെ വയസ്സിന ഉൽ കുല്ലമ മറ അലൈഹി മല മിൻ കൗമിഹി സഹിറു മിൻഹു നൂഹ് നബി അലി ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് കൽപ്പൽ നിർമ്മാണം നടക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരിങ്ങനെ പരിഹസിച്ചു പരിഹസിച്ചിട്ട് പരിഹസിച്ചപ്പോൾ സഹിറു മിൻഹു പരിഹാസപൂർവ്വം സംസാരിച്ചു അല്ല നൂഹ എവിടേക്കാണ് ഈ കപ്പലുണ്ടാക്കുന്നത് ഇത് ഇത് ഇത് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ഇത് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും വെള്ളം എവിടെയെന്ന് അവർ ചോദിച്ചു കാല ഇൻ തസ്ഹറൂമിന്ന ഫ ഇന്ന അനസ്ഹറുമിൻകും കമാ തസ്ഹറൂൻ നിങ്ങൾ ഇന്ന് സഹായി എന്നെ പരിഹസിക്കുന്നുവെങ്കിൽ നിങ്ങളോട് പരിഹാസപൂർവം പ്രതികരിക്കാൻ എനിക്കും ഒരു സമയം വരാനുണ്ട് അങ്ങനെ നൂഹ് നബി അലിഹിസ്സലാം അല്ലെ കപ്പൽ നിർമ്മാണം കഴിഞ്ഞു അങ്ങനെ അവരെ ശിക്ഷിക്കാനുള്ള സമയമായി ഹത്ത ഇതാ ജാ അമ്രുന നമ്മുടെ കൽപ്പന അതാബ് കൊണ്ടുള്ള കൽപ്പന വന്നപ്പോൾ വഫാറത്തൊന്നൂർ അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടുകയാണ് നാം ഇവിടെയാണ് ചിന്തിക്കേണ്ടത് മഴ വർഷിക്കുകയല്ല ആദ്യം ചെയ്യുന്നത് അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടുകയാണ് ആരുടെ അടുപ്പാണ് ഇത് ഹവ്വാ ബീവി വരെ ഉപയോഗിച്ചൊരു അടുപ്പുണ്ടായിരുന്നു ആ അടുപ്പ് കൈമാറി കൈമാറി മഹാനായ നൂഹ് നബി അലിഖിസ്സലാമിൻ്റെ ഭാര്യയുടെ കയ്യിലെത്തി നൂഹ് നബി അലിഖിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കാരണം അടുപ്പ് തിരഞ്ഞെടുത്തത് എന്താണ് കാരണം അടുപ്പിൽ എപ്പോഴും തീയാണ് ഉണ്ടാവുക തീ നിരന്തരം കത്തിക്കപ്പെടുന്ന പുകയുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു അടുപ്പിൽ നിന്ന് വെള്ളം വരിക എന്ന് പറഞ്ഞാൽ അത് മഹാ ആശ്ചര്യമാണല്ലോ എവിടെ നിന്നാണ് നമ്മെ മുക്കിക്കൊല്ലാനുള്ള വെള്ളമെന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയാണ് വെള്ളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പോലും അള്ളാഹുവിൻ്റെ അദാബിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ വെള്ളം വരും അങ്ങനെ നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ ഭാര്യയുടെ ആ അടുപ്പുണ്ടായിരുന്നു ആ അടുപ്പിൽ നിന്ന് പാരമ്പര്യമുള്ള അടുപ്പിൽ നിന്നാണ് വെള്ളം ഉറവ് പൊട്ടുന്നത് മഴ വർഷിക്കാൻ തുടങ്ങി പിന്നെ നിന്നൊക്കെ വെള്ളം പുറപ്പെടാൻ തുടങ്ങി അങ്ങനെ വളരെ വലിയ പ്രളയം എല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രളയം ഈ പ്രളയഘട്ടം അഥവാ വെള്ളം കയറാൻ തുടങ്ങി ആ സമയത്ത് കുൽന നാം പറഞ്ഞു ഇഹിമിൽ ഫീഹാ മിൻ കുല്ലി സൗജൈനി സിനൈനി മിൻകുല്ലിൻ സൗജൈനി മുസ നൂഹ് നബി അലി അള്ളാഹു പറയുകയാണ് നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ജന്തുക്കളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും രണ്ട് ഇണകളെ ആണിനെയും പെണ്ണിനെയും അതിലേക്ക് കയറ്റുക നിങ്ങളുടെ അഖിലുകാരിൽ നിന്ന് മുക്മിനിയങ്ങളായ ആളുകളെയും കയറ്റുക വാഹിലക്ക ഇല്ലാമൻ സബഖ അലൈഹിൽ കൗലു വമൻ ആമന വമാ ആമന മിൻഹു ഇല്ലാ കലീൽ അങ്ങനെ നൂഹ് നബി അലിഖിസ്സലാമിൻ്റെ ഭാര്യയും മഹാനവറുകളും തൻ്റെ മൂന്ന് ആൺമക്കളും അവരുടെ ഭാര്യമാരും അടങ്ങുന്ന എട്ട് കുടുംബാംഗങ്ങളും ബാക്കി വരുന്ന എഴുപത്തിരണ്ട് ആളുകളും ഉമ്മിനിയങ്ങളും വിശ്വസിച്ച ഉമ്മിനിയങ്ങളും കപ്പലിൽ കയറി കപ്പലിൽ കയറുക മാത്രമല്ല കപ്പലിൽ കയറുമ്പോൾ അവിടെ ജീവജാലങ്ങളെയും ജന്തുക്കളെയും ഒക്കെ കയറ്റുകയാണ് എല്ലാവരും കയറി ആദൻ നബി അലിഹിസ്സലാമിൻ്റെ മൈ ആദൻ നബി അലിഹിസ്സലാമിൻ്റെ ഭൗതിക ശരീരം മഹാനവറുകളുടെ ഷറഫാക്കപ്പെട്ട ശരീരം മഹാനവറുകളുടെ ഖബറിൽ നിന്നെടുത്ത് അതുവരെ കപ്പലിൽ കയറ്റി അങ്ങനെയാണല്ലോ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് മഹാനായ നൂഹു നബി അലിഖിസ്സലാം എല്ലാവരെയും കപ്പലിൽ കയറ്റിയപ്പോൾ ഈ പാമ്പ് തേള് അടക്കമുള്ള വലിയൊരു വിഭാഗം ആളുകളുണ്ട് വിഷജന്തുക്കൾ ആ വിഷജന്തുക്കളായ ആളുകളും കപ്പലിൻ്റെ അരികെ വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കയറ്റണം എന്ന് പറഞ്ഞു ജാഅത്തിൽ ഹയ്യത്തു വൽ അക്റബു ലി സഫീന കപ്പലിൽ കയറാൻ വേണ്ടി പാമ്പും തേളും അടക്കമുള്ള സർവ ഈ ജീവജാലങ്ങളും കടന്നു വന്നു ഫക്കാലല അഹ്മിലുക്കുമാ ലി അന്നക്കുമാ സബബുല്ലി വൽ ബലായി നിങ്ങളെ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ കപ്പലിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങളെ കൊണ്ട് ഉപദ്രവമുണ്ടാകുമെന്ന് നൂഹ് നബി അലിഖിസ്സലാം പറഞ്ഞത്രേ ഫക്കാല ആ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളും കൂടിയും കയറ്റണം ഫനഹനു നളുമനുലക്ക നിങ്ങൾക്ക് ഞങ്ങൾ ജാമ്യം നിൽക്കാം ഉറപ്പ് നൽകാം എന്ത് അല്ല അല്ല നുളിറ അഹദൻ ദക്കറക്ക നിങ്ങളുടെ പേര് പറയുന്ന ഒരാളെയും ഞങ്ങൾ ഉപദ്രവിക്കൂല ഒരു ഓഫറാണ് നൂഹ് നബി ഇസ്സലാമിനിക്ക് ആ വിഷജന്തുക്കളായ ജീവജാലങ്ങൾ കൊടുത്തൊരു ഓഫറാണത് നിങ്ങൾ ഞങ്ങളെ കയറ്റണം ഞങ്ങൾ ഉപദ്രവകാരികളാണെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ഓഫർ നൽകുക അന്ത്യനാൾ വരെ ജീവിക്കുന്ന മനുഷ്യന്മാർ നിങ്ങളുടെ പേര് എപ്പം പറയുന്നു അത് ആ ടൈമിൽ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കൂല അതുകൊണ്ടാണ് ഇമാം കുഷൈരി റഹമത്തുല്ലായി അലഹിയെ പോലത്തെ മഹാന്മാർ ഇമാം കുർത്തിബി അടക്കമുള്ള മഹാന്മാർ ചില ഹദീസുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു മലറത്തഹുമ ആരെങ്കിലും ഈ വിഷജന്തുക്കളായ ജീവജാലങ്ങളിൽ നിന്ന് ഭയപ്പെടുന്നുവെങ്കിൽ അവരാരെങ്കിലും പേടിക്കുന്ന സമയത്ത് സലാമുൻ അലാ നൂഹിം ഫിൽ ആലമീൻ ഇന്ന കദാലിക്ക നജിസിൽ മുഹ്സിനീൻ ഇന്നഹൂമിൻ ഇബാദിനൽ മുഅ്മിനീൻ എന്ന സൂറത്തു സോഫാത്തിലെ വചനങ്ങൾ പറഞ്ഞാൽ അവരെ ഈ ജന്തുക്കൾ ഉപദ്രവിക്കില്ല എന്ന് മഹാനായ ഇമാം കുശൈരിയുടെ വാക്കുദ്ധരിച്ചുകൊണ്ട് ഇമാം കുർത്തുബി അടക്കമുള്ള മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉദ്ധരിക്കുന്നത് കാണാം പ്രിയപ്പെട്ട സഹോദരന്മാരെ സലാമുന്നല നോഹിം ആലമീൻ ഇന്ന കദാരിക്ക നജിസിൽ മൊഹ്സിനീൻ ഇന്നഹൂമിൻ ഇബാദിനൽ മുഅ്മിനീൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ നാട്ടിൽ മഹാനായ ബദറുസാദാത്ത് ഖലീൽ തങ്ങൾ ഉസ്താദിൻ്റെ വീട്ടിൽ നമ്മുടെ ചെറുപ്പകാലത്ത് കോഴിക്കോടിൽ ഒരു എട്ടടി മൂർഖൻ വലിയ ഒരു സർപ്പം അങ്ങനെ നിൽക്കുകയാണ് ജനങ്ങളൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ ഉമ്മ അതിലേക്ക് ഇങ്ങനെ ടോർച്ചടിച്ച് നിൽക്കുന്നു പ്രായമുള്ള ഉമ്മയാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആ ഉമ്മ ആ ഉമ്മ ഇങ്ങനെ ടോർച്ചടിച്ചിട്ട് നിരന്തരം പറയുന്നുണ്ടത്ര സലാമുന്നല നോഹിം ഫില്ലാലമീൻ സലാമുന്നല നോഹിം ഫില്ലാലമീൻ സലാമുന്നല നോഹിം ഫില്ലാലമീൻ അങ്ങനെ അന്ന് ആ മൂർഖനെ ജനങ്ങൾ പിടിച്ച് പിടിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട് ഉസ്താദ് പലപ്പോഴും പങ്കുവെക്കാറുണ്ട് അപ്പോൾ പഴയ കാലത്ത് വളരെ പൂർവീക കാലത്ത് തന്നെ കാരണം മഹാ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പഠിപ്പിച്ചൊരു കാര്യമാണ് സലാമുൻ നോഹൻ ഫിൽ ആലമീൻ എന്ന ആയത്ത് അതുകൊണ്ടാണ് പ്രഭാതത്തിൽ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ആരെങ്കിലും ഇത് പറഞ്ഞാൽ അവനെ ആ ജന്തുക്കൾ ഉപദ്രവിക്കില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിക്കറിൻ്റെ സമാഹാരത്തിൽ ഈ വിശുദ്ധ ഖുർആാനിലെ സൂറത്തു സോഫാത്തിലെ വചനത്തെ ഉൾപ്പെടുത്തിയത് ഇവിടെ പറയുമ്പോൾ പ്രളയം പ്രളയ സാഹചര്യത്തിലാണല്ലോ ഇത് നാം പലപ്പോഴും നമ്മൾ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ അതും കൂടി അതിൻ്റെ മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം മഹാനായ നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ മകൻ പ്രളയം വളരെ രൂക്ഷമായി കപ്പലിൽ എല്ലാവരെയും കയറ്റി കപ്പൽ പുറപ്പെടാൻ നേരത്ത് നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ ഭാര്യമാരിൽ നൂഹ് നബി അംഗീകരിക്കാത്ത ഭാര്യ ഉണ്ടായിരുന്നു നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ മക്കളിൽ ഒരു മകൻ കൻആൻ എന്ന് പറയുന്ന ഒരു മകൻ നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ അംഗീകരിച്ചിരുന്നില്ല ആ മകനോട് നൂഹ് നബി അലിഹിസ്സലാം പറയുന്നുണ്ട് വഹിയത്ത് ജിരീബിഹിം ഫി മൗജിങ്കൽ ജിബാൽ പർവ്വത സമാനമായ തിരമാലകളിങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ് അതിലൂടെ ഈ കപ്പലിങ്ങനെ സഞ്ചരിക്കുന്നു വനാദാ നൂഹുനിബുനഹു നൂഹ് നബി അലിഹിസ്സലാം തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വക്കാന ഫി മാജിരിൻ ആ മകൻ നൂഹ് നബി അലിഖിസ്സലാമിൻ്റെ ആശയത്തിന് പുറത്തായിരുന്നു ആ മകനോട് പറഞ്ഞു യാ ബുനയ്യർ കബ്മാന മോനെ ഞങ്ങളോടൊപ്പം കയറൂ വലാത്തക്കും മിനൽ കാഫിരീൻ നീ മതനിഷേധിയായ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനിൽ പെടരുത് ആ സമയത്ത് ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് അത് ഖുർആൻ ശേഷം വിശദീകരിക്കുന്നുണ്ട് കാല മകൻ പറയുകയാണ് സ ആവി സ ആവി സ ആവി മിനൽ മാ ഉപ്പ ഞാൻ കയറുന്നില്ല എന്ത് ഉണ്ടായാലും ഞാൻ കയറില്ല കാരണം ഞാൻ ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പർവ്വതത്തിലേക്ക് കയറും യസ്യുമിനി മിനൽ മാ ആ പർവ്വതം എന്നെ സംരക്ഷിക്കും മഹാനായ നൂഹ് നബി അലി ഇസ്ലാം പ്രതികരിച്ചു കാലല ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മർറഹിമ ഇത് നൂഹ് നബി അലിസ്സലാമിൻ്റെ മാത്രം മകൻ്റെ മാത്രം മാനസികാവസ്ഥയല്ല പലപ്പോഴും ഈ കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളെക്കുറിച്ചൊന്ന് നാം ഓർത്തു നോക്കൂ സഹോദര പ്രളയം തുടങ്ങുമ്പോൾ നാം വിചാരി പല ആളുകളും വിചാരിച്ചു ഇത് നമുക്ക് ബാധിക്കില്ല നമുക്ക് ബാധിക്കില്ല ഏറി വന്നാൽ നമ്മുടെ വീട്ടിൻ്റെ ആ സ്റ്റെപ്പ് വരെ എത്തും പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ നാം വിചാരിക്കും ഏറി വന്നാൽ ഒരു കാൽമുട്ട് വരെ അല്ലെങ്കിൽ അരവരെ വെള്ളം നിറയും അപ്പോൾ നാം രക്ഷപ്പെടാൻ വേണ്ടി വീടിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കും വീടിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ വീടും അവസാനം മുങ്ങുമ്പോഴാണ് പല ആളുകളും രക്ഷപ്പെടാൻ ശ്രമിക്കുക രക്ഷപ്പെടാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഉണ്ടാവാറുണ്ട് ചില ആളുകൾ കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കും നാം ഇവിടെ ഒരു പാഠത്തിന് വേണ്ടി അവസരോചിതമായി ഉണർത്തിയതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ അവിടെ എത്ര വലിയ മലകളുടെയും കുന്നുകളുടെയും കെട്ടിടങ്ങളുടെയും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചാലും വെള്ളം യഥാർത്ഥ പ്രളയത്തിൻ്റെ രൂക്ഷമായ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ആർക്കും ഒരു രക്ഷയുണ്ടാവില്ല അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ വെള്ളത്തിൽ നിന്ന് എന്നെ മല സംരക്ഷിക്കും പർവ്വതം സംരക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലി ഇസ്ലാം പറഞ്ഞു അള്ളാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ മോനെ ഇന്നിവിടെ രക്ഷയുള്ളൂ അങ്ങനെ വഹാല ബൈനഹുമാ മകനോട് രക്ഷയ്ക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ കയറിയ ആ കപ്പലിലേക്ക് കയറാൻ പറഞ്ഞ മകൻ പുറംതിരിഞ്ഞിരുന്നപ്പോൾ അവസാനം ആ മകന്റെയും വാപ്പയുടെയും ഇടയിൽ മോചകൾ മറയിട്ടു വക്കാനമിനൽ മുഹറക്കീൻ ആയിരക്കണക്കിന് പ്രളയത്തിൽ മുങ്ങി മരിഞ്ഞ മരിച്ച ആളുകളിൽ നൂഹ് നബിയുടെ മകനും പെട്ടിരുപ്പെട്ടുപോയി അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ പിന്നെ നാം എന്തുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയുണ്ട് അങ്ങനത്തെ ഒരു പ്രളയം അങ്ങനത്തെ ഒരു ഭൂകമ്പം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ അതാവ് നമുക്കെന്തുകൊണ്ട് ബാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പറയാനുള്ള ഒറ്റ മറുപടിയുള്ളൂ നാം ഒക്കെ ഉമ്മത്ത് മുഹമ്മദ് റസൂലില്ലാഹി സൊല്ലാഹു അലൈ വസ്ല്ലം സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടു എന്നുള്ളതാണ് ആ ഉമ്മത്ത് മുഹമ്മദ് എന്ന പവർ പരലോകത്തും അനുഭവിക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ സഹോദരന്മാരെ നബി സല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾ പ്രാർത്ഥിച്ചു പോയൊരു പ്രാർത്ഥനയുണ്ട് ഉമ്മത്തിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് പ്രാർത്ഥിച്ചതാണ് പൂർവകാല സമുദായങ്ങളെ നശിപ്പിച്ചതുപോലെ എൻ്റെ സമുദായത്തെ ഒന്നിച്ച് നശിപ്പിക്കരുത് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ചില ഭാഗങ്ങളിലും ചില സ്ഥലങ്ങളിലുമൊക്കെ പ്രളയം അവസാനിച്ച് നാം രക്ഷപ്പെട്ട് തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അള്ളാഹു നമുക്ക് ഹിഫുലും ഹിമായത്തും നൽകുമാറാവട്ടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം കപ്പലിൽ കയറിയ കയറിയവരൊക്കെ രക്ഷപ്പെട്ടെങ്കിൽ കപ്പലിൽ കയറാതെ ഒരു വയസ്സായ പ്രായമായ സ്ത്രീ രക്ഷപ്പെട്ടിട്ടുണ്ട് മഹാനായ നൂഹ് നബി അലിഹിസ്സലാം കപ്പൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കിളവിയായ സഹോദരി വന്നിട്ട് ചോദിച്ചു അല്ല അനൂഹ എന്താണ് ഈ പരിപാടി ആ സമയത്ത് പറഞ്ഞു ഉമ്മ അവിശ്വാസികളായ ആളുകളൊക്കെ രക്ഷി ശിക്ഷിക്കാൻ അള്ളാഹു അദാബ് നൽകുമ്പോൾ പ്രളയം നൽകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഈ കപ്പൽ ആ കിളവിയായ സഹോദരി പറഞ്ഞു എന്നെയും ആ സമയത്ത് ആ വിവരം അറിയിക്കണം കേട്ടോ നൂഹ് നബി അലിഹിസ്സലാം ശുഗലുകൾക്കിടയിൽ മറന്നുപോയി ആ സഹോദരി മുഗ്മിനിയങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീയാണ് പക്ഷേ ആ സഹോദരി അതിൽ കയറിയില്ല കപ്പല് സഞ്ചരിക്കാൻ തുടങ്ങി കപ്പല് കാബയെപ്പോലും തൊവാഫ് ചെയ്തു കാബയുടെ അടുത്തെത്തിയപ്പോൾ അങ്ങനെ ജൂതി എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ കപ്പൽ ലാൻഡ് ചെയ്തു പ്രളയം വെള്ളമിറങ്ങിയപ്പോൾ ആ ടൈമിൽ നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ കപ്പലുള്ളയിടത്തേക്ക് ഈ കിളവിയായ സഹോദരി കടന്നുവരുന്ന ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗം ചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ നാട്ടിലും വലിയ പ്രളയം ലോകത്ത് പല പ്രളയം നടക്കുമ്പോഴും ആ പ്രളയത്തിൽ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ട് പോലും ചില ആളുകൾ രക്ഷപ്പെടുന്ന നമ്മൾ കാണാറുണ്ട് ദിവസങ്ങളോളം പട്ടിണി കടന്നിട്ടും അള്ളാഹു ജീവൻ നിലനിർത്തി എത്രയോ ആളുകളെ കാണാറുണ്ട് അവിടെ മുക്മിനീങ്ങൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അള്ളാഹ് റഹ്മത്ത് ചെയ്ത് ആർക്കും രക്ഷപ്പെടാം ഇല്ലാ റഹീമ അള്ളാഹു റഹ്മത്ത് മൻ റഹീമ അള്ളാഹു റഹ്മത്ത് ചെയ്തവരൊഴികെ സുബാൻ അള്ളാഹ് ആ സഹോദരിയെ അള്ളാഹു ഇത്രയും വലിയ പ്രളയത്തിനിടയിലും തൻ്റെ വീട്ടിൽ സംരക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് പടച്ചവനിക്ക് അത്രയേ ഉള്ളൂ വലിയ പ്രളയം ലോകം മുഴുവനും മുങ്ങിയിട്ടും ആ പ്രളയത്തിൽ പുഴകളിലൂടെ ഒലിച്ച് നീന്തിയിട്ടും ഏതെങ്കിലും ഒരു തുമ്പ് മരത്തിൽ പിടിച്ച് ദിവസങ്ങളോളം കഴിച്ച് കഴിച്ചുകൂട്ടിയിട്ട് രക്ഷാപ്രവർത്തകരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന ചില രംഗങ്ങളൊക്കെ നാം കാണാറില്ലേ അവസരോചിതമായി ചരിത്രമൊന്നു ഹ്രസ്വമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഏതായിരുന്നാലും വിറുദുൽ ലത്തീഫിലെ സലാമുൻ അലാ നൂഹിം ഫിൽ ആലമീൻ ഇന്ന കദാലിക്ക ജിസിൽ മുഹ്സിനീൻ ഇന്നഹൂമിൻ നിബാദിനൽ മുഅ്മിനീൻ എന്ന സോഫാത്തിലെ മൂന്ന് ആയത്തുകൾ പ്രഭാതത്തിൽ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ പത്താമതായി പഠിപ്പിക്കുന്ന മറ്റൊരു ദിക്കർ നമുക്കൊക്കെ സുപരിചിതമായ ദിക്കറാണ് ഹദ്ദാദ് പതിവായി ചെല്ലുന്ന ആളുകൾക്കൊക്കെ അറിയാം മനഃപ്പാടമുള്ള ദിക്കറാണ് അഊദു ബിക്കലിമാത്തി കമലിമാത്തില്ലാഹി താമ്മാത്തി മീ ഷർരിമാ ഹലക് അഊദുബി താമ്മാത്തി മിൻഷരി മാ ഖലക് അഊദു ഞാൻ കാബലിനെ തേടുന്നു അലഹമില്ല ചില ആളുകളൊക്കെ വിറുദുൽ ലത്തീഫിൻ്റെ ഏട് മുന്നിലുണ്ട് വലിയ സന്തോഷമുണ്ട് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അഊദുബി കലിമാത്തില്ലാഹി അള്ളാഹുവിൻ്റെ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാബലിനെ തേടുന്നു താമാത് പരിപൂർണമായ കലിമത്തുകൾ മാ ഹലഖ് അള്ളാഹു സൃഷ്ടിച്ച സർവ വസ്തുക്കളുടെയും ഷെറിൽ നിന്ന് ആ ദിക്കറിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ആളുകൾക്കറിയാം അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് കെലിമാത്തുല്ലാഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് താമായ കരിമത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കറിയാം അതുകൊണ്ട് ഒരു അഭിപ്രായം പ്രധാനമായിട്ടുള്ള അഭിപ്രായം വിശുദ്ധ ഖുർആനാണ് ഖുർആൻ താമായ കരിമത്ത് താം കാരണം ഒരു ന്യൂനതകളുമില്ലാത്ത ഒരു പോരായ്മകളുമില്ലാത്ത അള്ളാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം മഹാന്മാരായ മലായിക്കത്ത് അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ മഹാന്മാർ അമ്പിയാക്കൾ ഔലിയാക്കൾ അടക്കമുള്ള അറുവാഹുകളാണ് കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയും അഭിപ്രായമുണ്ട് ഔദുബി കലിമാത്തില്ലാഹി തമ്മാത്തി ഹലക് അബി ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാല ജാ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ജാ റജുലുൻ ഇലാ ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മഹാനായ നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അരികയിലേക്ക് എത്തി ഫക്കാല യാ റസൂൽ അല്ലാ അല്ലയോ പ്രവാചകരെ ഞാനിന്ന് ഒരു തേള് അല്ലെങ്കിൽ ഒരു വിഷജന്തുവിനെ കണ്ടുമുട്ടുകയും അതെന്നെ കൊത്തു കുത്തുകയും ചെയ്തു കടിക്കുകയും ചെയ്തു അൽ ബാരിക ഇന്നലെ കാല നബിസല്ലാഹു അലി വസ്ലം നിങ്ങൾ പറഞ്ഞു അമാ കുൽ തഹീന അംസയിത്ത ഇന്നലെ രാത്രി എന്നാണ് അതിനർത്ഥം ഇന്നലെ രാത്രി എന്നെ ഒരു വിഷജന്തു എന്നെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ കുത്തി അല്ലെങ്കിൽ കടിച്ചു അപ്പോൾ നബി അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞു അമാലോക്കുൽ തഹീന അംസയിത്ത പ്രഭാതത്തിലേക്ക് അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ പറഞ്ഞിരുന്നെങ്കിൽ പറയു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദുബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഷർരിമാ ഹലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലം യദുർറുക തീർച്ചയാണ് നിനക്കൊരു പ്രയാസവും ഉണ്ടാവില്ല ഉണ്ടോ സഹിലുബിനു സുഹൈലുബിനു സുഹൈൽ റതിയല്ലാഹു അൻഹു തൻ്റെ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം സമീത്തുറ ജുലൻ ഒരു ആളെ ഞാൻ കണ്ടു മുസ്ലിമായ ഒരാൾ അതുപോലെ സ്വഹാബി പേര് പറയുന്നില്ല കാല കുന്തു ജാലിസൻ ഇന്ദ റസൂലില്ലാഹി സല്ലാഹു അലൈ വസല്ലം ഞാൻ തിരുനബി സല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ അരികെ ഇരിക്കുകയായിരുന്നു ഫജാ അറജുലു മിന്ന സ്വഹാബിഹി അപ്പോഴാണ് നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ നബിസല്ല ഒരു മുസ്ലിമായ ഒരു സ്വഹാബി പറയുന്നത് ഞാൻ കേട്ടു എന്താണ് ആ സ്വഹാബി പറയുന്നത് ഞാൻ നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ അരികെ ഇരിക്കുമ്പോൾ തൻ്റെ സ്വഹാബത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് നബി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളോട് പറഞ്ഞു യാ റസൂലല്ലാ ലതകത്ത് നീ അല്ലയില ഫലം അനും ഹത്താസ് ബഹത്തു പ്രവാചകരെ രാത്രി എന്നെ എന്തോ ഒരു ജന്തു കുത്തിയിട്ടുണ്ട് കടിച്ചിട്ടുണ്ട് രാവിലെ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല അത് കാരണം നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ ചോദിച്ചു മാതാ എന്താണ് കടിച്ചത് എന്താണ് നിന്നെ ഉപദ്രവിച്ചത് കാല അക്രബും തേളാണ് നബിയെ തേളാന്ന തോന്നുന്നത് കാല അപ്പോൾ നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു അമാ ഇന്നക്കലോ കുൽ തഹീന അംസൈത്ത അഊദു ബിക്കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ലം യദുറുക ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്ന ദിക്കർ നീ പാര നീ ചെല്ലിയിട്ടുണ്ടെങ്കിൽ ആ ദിക്കർ നീ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയാണ് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവൂല എന്ന് ഹബീബായ നബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞു ഹൗലത്ത് ബിന്ദ് ഹക്കീം റതിയല്ലാഹു അനഹ സ്വഹാബിയാണ് സ്വഹാബിയത്തായ സഹോദരിയാണ് ആ സഹോദരി പറയുന്നൊരു കാര്യം അന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലം നബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ കാല പറഞ്ഞു മൻ നസല മൻസിലൻ ഒരാൾ ഒരു പ്രദേശത്ത് ഒരു പ്രദേശത്ത് ഇറങ്ങി എന്ന് വിചാരിക്കുക ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നിറങ്ങി ഫല്യഖുൽ അപ്പോൾ അവൻ പറയട്ടെ എന്നവൻ പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ അവിടെ നിന്ന് അവൻ തിരിച്ചു പോകുന്നത് വരെ അവനിക്ക് ഇതുപോലത്തെ ജന്തുക്കളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് ഇമാം മാലിക് റതി അള്ളാഹുനു തൻ്റെ മുഅത്തയിൽ ഉദ്ധരിച്ച ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാം മഹാന്മാരും സാധാരണക്കാരും പണ്ഡിതന്മാരും സഹോദരിമാരും പഴയ കാലങ്ങളിലെ ഹദ്ദാദ് റാത്തീബിലൂടെയും വെറുദുൽ ഒക്കെ ഇതുപോലത്തെ ദിക്കുറുകൾ എന്തുകൊണ്ട് പതിവാക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഹദീസുകളാണ് അല്ലെങ്കിൽ ധാരാളം ദൃഷ്ട തെളിവുകളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാമതായി ബിറുദുൽ ലത്തീഫിലുള്ള ദിക്കർ ഏതാണ് എന്താണ് അതിൻ്റെ സാരം വ്യത്യസ്ത രൂപത്തിൽ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രഭാതത്തിലാണ് പറയുന്നതെങ്കിൽ വൈകുന്നേര സമയമാണ് പറയുന്നതെങ്കിൽ അംസൈന ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ഇതാ രാത്രിയിലേക്ക് അല്ലെങ്കിൽ വൈകുന്നേര വൈകുന്നേര സമയത്തിലേക്ക് രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു വിശദീകരണം അങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റൊരു വിശദീകരണം ഇങ്ങനെയും പറയുന്നുണ്ട് എല്ലാ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു സഹായം തേടുന്നു ബിസ്മില്ല അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് അല്ലതീ എന്താണ് അള്ളാഹുവിൻ്റെ പേര് അള്ളാഹുവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനത്തെ പേരാണത് ലാ അവൻ്റെ പേരിനോടുകൂടെ ഷെയ്ഉം ഫിൽ അർലി വലാഫിസമാ ഭൂമിയിലും ആകാശത്തുമുള്ള ഒരു ഷെയ്ഉം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല ബഹുവസ്സമീ ഉൽ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് നമ്മൾ വിശുദ്ധ ഖുർആാനിൽ നൂറ്റി പതിനാല് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്ന ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബിസ്മില്ല അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറയുന്നിടത്ത് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്താണ് അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരുകൊണ്ടാണ് ബിസ്മില്ല മാന ഖാന ഖാന വമായക്കൂനുയക്കൂലു ലോകത്തുണ്ടായതെല്ലാം ഉണ്ടായത് അള്ളാഹുവിനെ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേരുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ടാണ് ഉണ്ടാവാനുള്ളതൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് അപ്പോൾ പിന്നെ ആ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ടുണ്ടായ വസ്തുക്കൾ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് നമ്മെ ബുദ്ധിമുട്ടാക്കൂല അതാണ് മഹാന്മാർ വിശദീകരിച്ചത് ഭൂമിക്കും ആകാശ ലോകത്തും ഇടയിലുള്ള ഭൂമിയിൽ നിന്നുണ്ടാവുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതുമായ ഒന്നും നമ്മെ ബുദ്ധിമുട്ടാക്കൂല എന്നാണ് അതിൻ്റെ സാരം എന്തൊരു സാരമാണത് ലാ എല്ലുറുമാസ്മിഹി എന്നുള്ളിടത്ത് എന്നും കൂടി പറയുന്നുണ്ട് വനിയത്തിൻ സാലിഹത്തിൻ ലാ എല്ലുറുമാസ്മി ഷെയ്യു മഹാന്മാർ കൊടുത്ത വിശദീകരണതാണ് ഹസനിൻ വളരെ ഹസനായ നല്ല വിശ്വാസത്തോടെ വനിയത്തിൻ സ്വാലിഹത്തിൻ വളരെ മികച്ച നല്ല സ്വാലിഹായ മന മനസ്സാന്നിധ്യത്തോടെ നീയത്തോടുകൂടെ ഷെയ് ഉമ്മിൻ ത്വആം ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ അതുണ്ടാവൂല ഔ വിമ്മിൻ ഹയവാൻ ജീവികളിൽ നിന്നുള്ള ശത്രുക്കളാണെങ്കിൽ അവരുടെ ഉപദ്രവം ഉണ്ടാവൂല വകവോയിരിക്കും എന്തെല്ലാം ശത്രുക്കളുണ്ടോ നമുക്ക് അല്ലെങ്കിൽ നാം ചിലപ്പോൾ ടെൻഷൻ അടിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഭക്ഷണത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാ തിബ് തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ചികിത്സാ രീതികളെ പരാമർശിക്കുന്ന കിതാബുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് കാണാം മഹാന്മാർ വിശദീകരിക്കുന്നു അൻ അനസ്യൻ റതിയല്ലാഹു അനുഹു പ്രത്യേകിച്ച് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്നത്തെ വർത്തമാന കാലത്ത് നാം വളരെ ഭയത്തോടുകൂടെയാണ് എല്ലാ പഴയ കാലങ്ങളിലൊക്കെ വളരെ ആവേശത്തോടെയും താല്പര്യത്തോടെയും സന്തോഷത്തോടെയും കഴിച്ചിരുന്ന ആഹാരം ഇന്ന് പേടിയോടെയല്ലേ നാം കഴിക്കുന്നത് ഭയത്തോടെയല്ല നാം കഴിക്കുന്നത് മനുഷ്യൻ ആരോഗ്യം നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മനുഷ്യന് ഗുരുതരമായ മാരകമായ രോഗങ്ങളും അനാരോഗ്യങ്ങളും നമ്മുടെ ജീവിത വ്യവസ്ഥതയെ വ്യവസ്ഥയെപ്പോലും താറുമാറാക്കുന്നതും സമ്മാനിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ് തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ചികിത്സ പരാമർശിക്കുന്ന കിതാബുകളിൽ അനസ് റലി അള്ളാഹു അനുഹുവിനെ തൊട്ട് ഉദ്ധരിച്ച ഹദീസ് നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു അറാബി വന്നു ഒരു ഗ്രാമീണനായ ആള് അല്ലയോ പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതരെ ഇന്നീ സഖീമുൻ ഞാൻ രോഗിയാണ് നബിയെ എൻ്റെ ആമാശയത്തിൽ വസ് ഭക്ഷണമൊന്നും നിൽക്കുന്നില്ല എപ്പോഴും ഓവർ ആയി ദഹന പ്രക്രിയ വർദ്ധിച്ച് വയറ്റ് വയറ്റുന്നു പോകുന്നു അല്ലെങ്കിൽ അതുപോലത്തെ അസുഖമുണ്ട് ഒരു പാനീയവും ഭക്ഷണവും യഥാർത്ഥ രൂപത്തിൽ വയറ്റിൽ നിൽക്കുന്നില്ല ഫതുല്ലാഹരി ബിസിഹ ആരോഗ്യം കൊണ്ട് എനിക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം കാല അലിഹിസ്സലാത്തു വസ്സലാം നബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞു മോനെ അങ്ങനത്തെ അസുഖമുള്ള നീ ഇതാ അക്കൽ ഷറാബ ഫക്കുൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ അസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവ സമീഉൽ അലീം ഫഇന്നഹു ലാ യദുറു കദാഉഹു ഭക്ഷണ സംബന്ധിമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ നിനക്ക് ബാധിക്കില്ല എന്ന് മഹാ വൈൻ ഖാന അലീമൻ അതത്ര വലിയ അസുഖമാണെങ്കിലും അത് ബാധിക്കില്ല എന്ന് നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ ഗ്രാമീണനായ ഒരു സഹാബിയോട് ഉപദേശിച്ചതായി നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയും സുബഹാനല്ല അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ബിസ്മിയിൽ നിന്ന് ബിസ്മിക്ക് പുറമേ ബിസ്മില്ലാഹില്ലെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ല നീയത്തോടെ ഹസനായ കൽബോടുകൂടെ നാം ചെല്ലിക്കഴിഞ്ഞാൽ ഭക്ഷണം കാരണം ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഉണ്ടാകൂല ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭക്ഷണം വയറ്റിൽ നിൽക്കാത്ത പ്രശ്നമല്ല ഭക്ഷണം വയറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിഷപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വളരെ മാരകമായ വിഷങ്ങൾ കലർന്ന ആഹാരം കഴിക്കേണ്ട ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണിത് അപ്പം ആകാശലോകത്തു നിന്നും ഭൂമിയിൽ നിന്നുണ്ടാവുന്ന വസ്തുക്കളൊന്നും നമ്മെ ഉപദ്രവിക്കില്ല ഉസ്മാനുബിനെ അഫാർ റതി അള്ളാഹു അനഹുവിനെ തൊട്ടു തൻ്റെ മകൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാല റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലം നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പറഞ്ഞു മാമിൻ അബദിൻ യക്കൂൽ ഒരു മനുഷ്യനും പറയൂല ഫി സ്വബാഹിൻ കുൽ ഫി സ്വബാഹി കുല്ലി യോമിൻ വ മസായി കുല്ലി ലൈലത്തി എല്ലാ പ്രഭാതത്തിൽ രാത്ര ദിവസത്തിലെയും പകലിലെ പ്രഭാതത്തിലും വൈകുന്നേര സമയവും ബിസ്മില്ലാഹില്ലദീലായുറുമാസ്മീഷയും ഇമാം തുർമതിയും അബൂദാബുദൊക്കെ ധരിച്ച ഹദീസാണ് മൂന്ന് തവണ അവൻ പറയുന്നിൽ അവൻ പറയുന്നുവെങ്കിൽ ആ അടിമക്ക് ലം നെതുറുഹു ഷെയ്ഉൻ ഒരു ഷെയ്ഉം അവനെ ഉപദ്രവിക്കില്ല എന്ന് മഹാനായ നബിസല്ലാഹു അലൈ വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം ധാരാളം മഹാന്മാർ ഇമാം കുർത്തിബി റഹമത്തുല്ലായി അലഹിയെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം മഹാന്മാർ പറയുന്നുണ്ട് ഇമാം കുർത്തിബി പറയുന്നത് എന്താണ് ഹാദാ സ്വഹീഹുൻ ഇത് ഇത് സ്വഹീഹാണ് വക്കൗലുൻ സ്വാദിക്കുൻ സത്യസന്ധമായ കൗലാണ് അലിംന ദലീലുഹു ദലീലൻ വത്തജിരിബത്തൻ ഈ ബിസ്മില്ലാഹില്ലീം എന്ന ദിക്കറിൻ്റെ ഫായിദ അത് സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് തെളിവിലൂടെയും അനുഭവത്തിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇമാം കുർത്തിബി റഹ്മത്തുല്ലാഹി അലിഹി പറയുന്നത് എന്താ മഹാനവറുകൾ പറയുന്നത് ഞാൻ ഈ ഹദീസ് കേട്ട അന്നു മുതൽ ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് നമ്മൾ കേട്ടാൽ പോരെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം മഹാനവറുകൾ പറഞ്ഞു അലിം തുബിഹി ഫലം യലുറുൻ ഫലം യലുറുനീഷയുൻ ഒന്നും എന്നെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല ഇല അൻ ഫലതകത്തിനി പക്ഷെ ഒരു ദിവസം ഞാനത് ഒഴിവാക്കി അന്നിന്നെ ഒരു ജന്തു കടിച്ചിട്ടുണ്ട് അന്നെന്നെ കടിച്ചു ബിൽമദീന മദീന ലൈലൻ ഫത്തഫക്കർത്തു ഒരു രാത്രിയിൽ എന്നെ ഇത് കടിച്ച ദിവസം ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് ഈ സംഭവം അപ്പോൾ എനിക്ക് മനസ്സിലായി ഫഇദ അന കദ് നസീത്തു അൻ അത്തൗവദബി തിൽക്കൽ കലിമാത്ത് അന്ന് ഞാൻ ഈ കലിമാത്ത് കൊണ്ട് അള്ളാഹുവിനോട് കാവലിനെ തേടാൻ മറന്നുപോയൊരു സമയമാണ് ദിവസമായിരുന്നു മഹാനായ ഫഹറുദ്ദീൻ ബിൻ മുഹമ്മദ് തൂസി മഹാനവറുകൾ പറയുന്നൊരു കാര്യമുണ്ട് കാല കുന്തു യൗമൻ അല ഷെയ്ഖി ലീബി മക്ക മക്കയിലുള്ള എൻ്റെ ഒരു ഗുരു ഗുരുവര്യർ ഷെയ്ഖ് ആ ഷെയ്ഖിൻ്റെ അരിക വെച്ച് ഫറായിലിൽ ഫറായിൽ എന്ന് പറയുന്നത് നമുക്കറിയാം അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിവിൻ വിജ്ഞാന ശാഖയാണല്ലോ ഇൽമുൽ ഫറായിൽ ഇൽമുൽ ഫറായിൽ പഠിക്കാൻ വേണ്ടി എൻ്റെ ഷെയ്ഖിൻ്റെ അടുക്കൽ മക്കയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഫബൈനമാനഹനു നഹനു ജുലൂസുൻ ഞങ്ങളിങ്ങനെ ഉസ്താദിൻ്റെ മുന്നിൽ ഷെയ്ഖിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു തേളുണ്ട് ഇങ്ങനെ നടക്കും തേളിങ്ങനെ <laughs> അങ്ങോട്ട് നമ്മളൊരു തേളിനെ കണ്ട ഒന്നിരിക്ക തച്ചുകൊല്ലാൻ നോക്കും അല്ലെങ്കിൽ അത് അതിൽ നിന്ന് നമ്മൾ പേടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും ഉസ്താദ് ഫാഹദഹശൈ ഉസ്താദ് അതിനെ കൈ കൊണ്ടെടുത്തു കയ്യിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് മറിച്ചും തിരിച്ചും കളിക്കുകയാണ് ഫവലാത്തുൽ കിതാബ ഫാലലി അപ്പം ഞാൻ ഇത് കണ്ട് പേടിച്ചിട്ട് കിതാബ് അവിടെ വെച്ചു കിതാബ് അപ്പുറം വെച്ചു അപ്പോൾ കാലലി ഇക്കറ് നീ എന്ന് പറഞ്ഞു ഈ ഓദിക്കോ എന്ന് പറഞ്ഞു നീ ഓദിക്കോ ഫഖാൽ ഫഖുൽത്തു ഹത്ത ഹത്ത അല്ലമ ഈ ഫായിദ എന്താണ് ഞാനിനി നമുക്കിപ്പോൾ ഒന്നും ഓതേണ്ട ആവശ്യമില്ല ഫറായിൽ എന്ന വിജ്ഞാനം പഠിക്കുന്ന സമയത്ത് കിതാബ് ഓതുന്ന സമയത്ത് തേള് കയ്യിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഇങ്ങനെ മറച്ചിടുന്നത് കണ്ടപ്പോൾ ഒരു ഒരു പ്രയാസമില്ലാതെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ കിതാബൊക്കെ അവിടെ മാറ്റി വെച്ചു അപ്പോൾ പറയും ഈ ഓതിക്കോട് ഓതിക്കോട് വായിച്ചോടും എന്ന് പറഞ്ഞു പക്ഷേ മഹാനവറുകൾ പറഞ്ഞു ഞാൻ വായിക്കൂല എന്താണ് ഇതിൻ്റെ രഹസ്യം നിനക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു ഫക്കാലലി മഹാനവറുകൾ പറഞ്ഞു ഹിയ ഇന്തക്ക മോനെ അത് ഞാൻ പറഞ്ഞിരുന്നു വേണ്ട നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അത് അപ്പോൾ ചോദിച്ചു ഫക്കൽത്തു തുമാ ഹിയ കാല മൻ ആരെങ്കിലും ഹീന യുസ്ബിഹു വ യുംസി മൻ ഹീന യുസ്ബിഹു വ ഹീന യുംസി ബിസ്മില്ലാഹി അല്ലദീ ലാ ഫിൽ അർദി ഫിസ് വ സമീഉൽ അലീം ലം യദുറുഹു അതുകൊണ്ട് നഹാർ ഞാൻ ഇന്ന് രാവിലെ അത് പറഞ്ഞ ഒരാളാ അതുകൊണ്ട് ഈ ജീവിയുടെ ഈ ജന്തുവിൻ്റെ ഉപദ്രവം എനിക്കുണ്ടാവില്ല എന്ന് ഉറപ്പാണ് സുബാനുള്ള അതാണ് സഹോദരന്മാരെ അതിൻ്റെ മഹത്വം അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ മഹാനായ ഖാലിദുബിന് വലിയ അള്ളാഹു അനുഹു ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ചരിത്രമുള്ള മഹാസ്വഹാബിയാണ് മഹാൻ അവറുകൾ അല്ലേ ഈ ക്രിസ്ത്യാനികളോട് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരായ ആളുകളോട് ഇസ്ലാമിനെക്കുറിച്ച് സംവാദം നടത്തുന്ന ഘട്ടത്തിൽ ഒരു വലിയ ക്രിസ്ത്യാനിയായ പുരോഹിതൻ മഹാനവറുകളെടുത്ത് വന്ന് ചോദിച്ചു ഇൻകുന്ത സ്വാദിക്കൻ ഫീമാ അംത നീ പറയുന്ന വാദം സത്യമാണോ സത്യമാണെങ്കിൽ അത് ബോധ്യപ്പെടാൻ എന്താ ദൃഷ്ടാന്തം അദ്ദേഹം പറഞ്ഞു അപ്പോൾ എന്താണ് ദൃഷ്ടാന്തം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മഹാനായ ഖാലിദ് ബിൻ വലീദ് റതിയുള്ളാഹുവിനു പറഞ്ഞു അന്നസുമലായുർമാതിൽ കരിമാത് ഇതൊക്കെ ഇത് പറഞ്ഞിട്ട് ഞാൻ വിഷം കുടിച്ചാൽ പോലും ആ വിഷം കുടിച്ച് കുടിച്ചതിൻ്റെ ഉപദ്രവം എനിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഒന്ന് കാണട്ടെ അങ്ങനെ മഹാനവറുകളോട് കുടിക്കാൻ പറഞ്ഞു വിഷം കുടിക്കാൻ ആരാണ് ജൂതനായ പുരോഹിതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ പുരോഹിതൻ മഹാനായ ഖാലിദുബിന് വലീദ് റതിയല്ലാഹുലിഫിൻ്റെ അടുത്തേക്ക് തൻ്റെ ദൂതൻ വഴി വിഷത്തിൻ്റെ കുപ്പി കൊടുത്തയക്കുകയാണ് അനുയായികളുടെ മുന്നിൽ വെച്ച് വഖാല ലാ യദുറു മഅസ്മിഹി ഫിൽ വലാ ഫിസ് സമായി സമീഉൽ അലീം എന്ന ദിക്കറ് പറഞ്ഞിട്ട് മഹാനവറുകൾ അതങ്ങോട്ട് കുടിച്ചപ്പോൾ ഫലം യൊലുറുഹുഷയുൻ ഇല്ല റഷഹ അറക്കിൻ റഷഹു അറക്കിൻ അല്പം വിയർപ്പ് ശരീരത്തിൽ നിന്ന് ഉറ്റി വീണതല്ലാതെ അതുകൊണ്ടൊരു ഒരു ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഫൈതം കന്ന നോക്കൂ നിങ്ങൾ കാരണം നേരത്തെ പറഞ്ഞല്ലോ അങ്ങേയറ്റത്തെ വിശ്വാസവും അചഞ്ചലമായ നീയത്തും ഇഹ്ലാസുമുള്ള ആളുകൾക്ക് ഈ ദിക്കറിൻ്റെ ഒക്കെ പ്രാധാന്യം അത്ഭുതകരമായി ലോകത്ത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് നാളെ രാവിലെ തന്നെ ചെന്ന് വിശക്കുപ്പെടുത്തിട്ട് തൊള്ളേ കൊഴിക്കണം എന്നല്ലട്ടോ ഞാൻ പറഞ്ഞത് മഹാന്മാരായ ആളുകൾ അവരുടെ വിശ്വാസവും ഇഹലാസും ദിക്കുറും കൊണ്ട് അവർ ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ കാരണം അദ്ദേഹം അവർ മുസ്ലിമായി ഇസ്ലാമിലേക്ക് ഒന്നു എന്നാണ് ചരിത്രത്തിലുള്ളത് ഖാലിദുബിന് വലീദ് പിന്നെ മറ്റൊരു സംഭവമുണ്ട് കാരണം ഹിയറത്ത് എന്ന സാമ്രാജ്യം യമൻ കേന്ദ്രമായുള്ള സാമ്രാജ്യത്തിൻ്റെ നേതാക്കളിൽപ്പെട്ട ഉമർബിന് നുഫൈലയെ പിടിച്ചുകൊണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ അരയിൽ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു സഞ്ചിയുണ്ട് ഒരു കീസ് ഒരു കീസയുണ്ട് ആ കീസ ഇങ്ങനെ തുറ മഹാനായ ഹാലിദുബിന് വരീദ് റതിയുള്ളാവിന് ഇങ്ങനെ പിടിച്ചപ്പോൾ അതിങ്ങോട്ട് തുറക്കുകയും അതിൽ നിന്ന് പുറത്തേക്ക് ധാരാളം സാധനങ്ങൾ വീഴാണ് എന്താണ് ഇതെന്ന് ചോദിച്ചു ഇത് വിഷമാണെന്ന് പറഞ്ഞു യുദ്ധഭൂമിയിലാണ് സംഭവം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അത് തുന്നു وقال قبل عقله بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم എന്ന് പറഞ്ഞിരുന്നു എന്നാണ് മഹാന്മാർ പറയുന്നത് അല്ലെങ്കിൽ അതിന് സമാനമായത് അബുദർദാഹുവിൻ്റെ സംഭവം മഹാനായ അബുദർദാഹുന് സ്വഹാബികളിൽ പ്രമുഖരാണ് മഹാന്മാരായ പ്രമുഖരായ ആളുകൾ അബ്ദുറഹ്മാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അലി അലിയുൽ ഹനഫി മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ അൽ ബാസിത്ത് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഒരു സംഭവം പറയുന്നുണ്ട് അന്നജാരിയത്തൻ ലി അബി ദർദാ അബുദർദ റതി അള്ളാഹുഹുവിൻ്റെ വീട്ടിൽ അബ്ദുർദർദാവിന് സേവനം ചെയ്തിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ഒരു സെർവൻ്റ് അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ എന്നൊക്കെ പറയാം അന്ന് ആ സമ്പ്രദായം പൂർണ്ണമായി ഇല്ലാതെയാകാത്തൊരു കാലമാണല്ലോ അത് അമത്തുഹുസുമ്മ അറുബീന യോമൻ നാൽപ്പത് ദിവസം മഹാനായ അബ്ദു അബുദർദ റതിയല്ലാഹുവിൻകു തങ്ങൾക്ക് ഈ സഹോദരി ഭക്ഷണത്തിൽ വിഷം പുരട്ടി കൊടുത്തു പമാലറു ഒരു കുഴപ്പവുമില്ല അബുദർദ എനിക്ക് നാൽപ്പത് ദിവസം ഭക്ഷണത്തിൽ വിഷമൂട്ടി വിഷം പുരട്ടി കൊടുത്തു എന്ന് പറയുന്ന ആളായിരുന്നു വദക്കറഹു ഐലൻ അല്ലെ മഹാന്മാർ ഇബിനുൽ ഗഫർ റഹിമഹ്ലോയും തൻ്റെ കിതാബിൽ നസാഹിയിൽ പറയുന്നുണ്ട് ഈ വിഷയം മഹാനവറുകൾ പറയാണ് വക്കാല ഫീഹി ഇന്നഹ കാലത്തിൽ അബിദ്ദർദ അവസാനം നാൽപ്പത് ദിവസക്കാലം ഭക്ഷണത്തോടൊപ്പം വിഷം പുരട്ടി കൊടുത്തിട്ടും ഒരു പ്രശ്നവുമില്ലാത്ത അബുദർദാവിനോട് അവസാനം ഈ സ്ത്രീ ചോദിച്ചു മി ഐ മീൻ ഐ ജിൻസിൻ അന്ത എല്ലാ അബുദർദാവ് നിങ്ങൾ ഏത് വർഗത്തിൽപ്പെട്ടാന്ന് ചോദിച്ചു കാലാന ആദമിയും മിസ്തുലുക്കി ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയല്ലേ ഞാനും കാലത്ത് കൈഫത്ത് കൂനു ആദമീയൻ വക്കത് അത് അം തുക്ക സുമ്മ അർബ മറ ഫലം യതുറുക്ക നാൽപ്പത് തവണ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണത്തിൽ വിഷം പുരട്ടി തന്നിട്ടും നിങ്ങൾക്കൊരു മാറ്റവും ഒരു ഒരു ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യനാവുന്നത് കാലത്ത് കാലത്ത് വമാ ഹുവ എന്താണ് അപ്പൊ പറഞ്ഞു അമാ അലിംതി അന്നദാക്കിരില്ലാഹിലായുറുഹും ഷെയ്ഖ് വ അനക്കും തു അതുക്കുറു ബിസ്മിൽ ആഴലം ഇസ്മുൽ ആഴലം പറയുന്ന ആളാ ഞാൻ എന്നിട്ട് പറഞ്ഞു കാലത്ത് വമാഹു അതെന്താ ബിസ്മുൽ ഇസ്മുൽ ആഴലം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ അസ്മിഹി ഷൈഉം ഫിൽ അർദി വലാ ഫിസ് സമാഹി വഹുവ സമീഉൽ അലീം ثم قال وما الذي حملك على هذا എല്ല പെണ്ണെ ഇങ്ങനെ ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്യാൻ എനിക്കെതിരെ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് കാലത്ത് പുകുളുക്ക നിങ്ങളോട് എനിക്ക് മനസ്സിൽ വല്ലാത്ത കോപമുണ്ട് ദേഷ്യമുണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടാവാം അബുദ്ദർദാഹു ആ ടൈമിൽ എന്താ പറഞ്ഞത് ഇവിടെ വലിയ പാഠമുണ്ട് ഈ ചരിത്രത്തിൽ നാം ഒക്കെ ചിന്തിക്കണം ഒരു മുഅ്മിൻ ആരാവണം ഒരു മുസ്ലിം ആരാവണം ഒരു വിശ്വാസി ആരാവണം എന്നുകൂടെ പറയുന്നൊരു പഠിപ്പിക്കുന്നൊരു ചരിത്രമാണ് നാൽപ്പത് ദിവസം ഭക്ഷണത്തിൽ വിഷം പുരട്ടിക്കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച് അവസാനം ആ രഹസ്യം വെളിവായ സമയത്ത് അടിമസ്ത്രീ ഇതൊരു ശത്രുവൽ ഒരു പുറമുന്ന് വന്ന ഒരു ഗുണ്ടാസംഘല്ലല്ലോ തൻ്റെ വീട്ടിൽ സേവനം ചെയ്യുന്ന ആ സഹോദരിയോട് മഹാനായ അബുദ്ദർദാഹു അൻഹു തങ്ങൾ എന്താ പ്രതികരിച്ചത് അന്തിഹുറത്തുല്ലി വജിഹില്ല ഏ പെണ്ണേ നീ ഇന്നു മുതൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അടിമത്തത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു അതിനുള്ള പ്രതിഫല അതാ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമല്ലേ അത് മാത്രമല്ല നീ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അതൊരിക്കലും നീ ആഹാരത്തിലേക്ക് ഞാൻ നീട്ടിവെക്കുന്നില്ല നിനക്ക് പൊരുത്തപ്പെട്ടു നിന്നിരിക്കുന്നു നാമൊക്കെ ചിന്തിക്കണം സഹോദര ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ വലുതാണെങ്കിൽ പോലും ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ പിന്നിട്ടാലും അതിൻ്റെ വെറുപ്പും വിദ്വേഷവും പോരും കൽബിൽ വെച്ച് മരണം പെടുന്ന സമയത്ത് പോലും ഒരു വിട്ടുവീഴ്ചയുടെ ലുത്തുഫിൻ്റെ മയത്തിൻ്റെ മനസ്സ് വരാത്ത കഠിന ഹൃദയരായ ആളുകൾ സമൂഹത്തിൽ കാണാൻ കഴിയും നിസ്കരിക്കുന്നവരിൽ പോലും കാണാൻ കഴിയും നോമ്പെടുക്കുന്നവരിൽ പോലും കാണാൻ കഴിയും ഖുർആൻ ഓതുന്നവരിൽ പോലും കാണാൻ കഴിയും ഖുർആൻ ഓതുന്ന നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകളിൽ അത് ഉണ്ടാവാൻ പാടില്ല കാരണം മയപ്പെടേണ്ട സമയത്ത് ഹൃദയം മയപ്പെടൽ നിർബന്ധമാണ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ധാരാളം സംഭവങ്ങൾ ഇനിയും നമുക്ക് ധാരാളം ദിക്കറുകൾ പറയാനുണ്ട് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് പറയാം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ ആമുഖം പറഞ്ഞ് പറഞ്ഞു വന്നത് ജീവിതത്തിൽ ഭൗതികമായ ധാരാളം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നവരാണ് നമ്മൾ ആ സുരക്ഷകളൊക്കെ ഒരുക്കണം പക്ഷെ ആ സുരക്ഷകളൊന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ഒരു കവർച്ചക്കാരൻ കടന്നു വരാതിരിക്കൽ നമ്മുടെ വീടിൻ്റെ സുരക്ഷ മാത്രം കണ്ടുകൊണ്ടല്ല ഏത് സുര ഭൗതിക സുരക്ഷകളെയും തകർക്കാൻ തന്ത്രശാലിയായ കവർച്ചക്കാരനിക്ക് കഴിയും പക്ഷേ അള്ളാഹു അവൻ്റെ മനസ്സിൽ നിന്ന് നമ്മക്കൊള്ള തെറ്റിക്കണം മനസ്സിനെ ഏത് ജീവികളും നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ അള്ളാഹു തിരിച്ചുവിടണം ഏത് വീട്ടിൽ വീട്ടിലേക്കും മറ്റു ജീവികൾ വന്നാലും നമുക്ക് ഉപദ്രവമേൽക്കാതിരിക്കാൻ ആ ജീവികളുടെ മനസ്സിൽ നമ്മോടൊരു അലിവ് അള്ളാഹു ഇട്ട് കൊടുക്കണം അവിടെയാണ് ഭൗതികമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വരുത്തിയാലും അതൊക്കെ പൊളിഞ്ഞു പോകാറുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് അതോടൊപ്പം നിർബന്ധമായും അതിലേറെ പ്രാധാന്യത്തോടെ നാം ഒരുക്കി കൊടുക്കേണ്ടതാണ് ആത്മീയമായ സുരക്ഷ സെക്യൂരിറ്റി കവ പാറാവുകാരൻ അതാണ് സത്യം പറഞ്ഞാൽ ഈ പ്രഭാതത്തിലും വൈകുന്നേരവും പതിവായി ചെല്ലുന്ന ഈ പറയപ്പെട്ട ദിക്കറുകളുടെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ